ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപൂപ്പനപ്പൻ welcome to my YouTube channel രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഞാനും കുട്ടികളുമായിട്ട് കുറച്ച് കുരുമുളക് നട്ടിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് കുരുമുളകിൻ്റെ കൃഷിരീതികളായിരുന്നു ഞാൻ ഇട്ടിരുന്ന വീഡിയോ എങ്ങനെ കൃഷി ചെയ്യണം എങ്ങനെയാണ് അതിൻ്റെ കൃഷിരീതികൾ എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അത് പ്രകാരം ഞാൻ മക്കളുമായിട്ട് ഒരു എട്ട് ചട്ടി കുരുമുളക് വെച്ചു അതാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് എല്ലാത്തിലും നല്ല കുരുമുളകൊക്കെ ആയി നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം എവിടം വരെയായി എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതി എവിടം വരെ എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് കാണാം നമ്മൾ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പ് നമ്മൾ നട്ടിരുന്ന കുറ്റിക്കുരുമുളകാണിത് നോക്കിയേ അതിനെല്ലാത്തിനും അതിന് കാ വന്നിട്ടുണ്ട് കണ്ട കുരുമുളക് എല്ലാത്തിനും ആയിട്ടുണ്ട് എല്ലാം ഇതാ നോക്ക് കണ്ട ഇതിനെല്ലാം നല്ല കായാണ് എനിക്ക് തോന്നുന്നു അല്പം നീളക്കുറവാണെന്ന് തോന്നുന്നു എന്തായാലും എല്ലാ എല്ലാ ശിഖ നന്നായിട്ട് ശിഖരമൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് എല്ലാത്തിനും ശിഖരങ്ങളിലെല്ലാം എന്തേ നീണ്ട നമ്മുടെ വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഞാനൊന്ന് മുകളിലേക്ക് ഒരല്പം പൊക്കം വരുന്നതാണ് അപ്പോൾ അതൊന്ന് താഴെ കിടക്കുന്നതുകൊണ്ട് ഞാനതൊന്ന് ഒരു കമ്പിലേക്ക് നീട്ടി കൊടുത്തതാണ് കണ്ട ഇതിന് കുറച്ചുകൂടെ നീളമുള്ള തിരിയാണുള്ളത് ഇത് ഇതിലുമൊക്കെ കാപിടിച്ചിട്ടുണ്ട് പുതിയ പുതിയ ശിഖരങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇതിൽ തിരികൾ ഒത്തിരി വന്നിട്ടുണ്ട് അതിന് കാ ഇനിയിപ്പം ആ തിരിയിലെല്ലാം കുരുമുളക് തന്നെ അത് ഞാനൊരു കമ്പ് വെച്ച് കൊടുത്തിരിക്കുകയാണ് അതിനെല്ലാത്തിലും എല്ലാത്തിലും നന്നായിട്ട് തിരി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഇത് ഇത് നോക്കി ഇതിലും തിരിയുണ്ട് ഇത് തിരി വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ ഇതിൽ ഇതിൽ നിറയെ തിരിയുണ്ട് പറഞ്ഞ പോലെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇതിനകത്ത് തിരിയൊക്കെ ഒത്തിരി ഉണ്ടാവുമോ ഇത് കാ പിടിക്കുമോ എത്ര നാളെടുക്കും എന്നൊക്കെയുള്ളത് ചോദിക്കാറുണ്ട് എനിക്ക് നമ്മൾ വെച്ച ആ സമയം മുതൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ പഴയ വീഡിയോ കണ്ടാൽ അറിയാം ഇപ്പോൾ രണ്ട് മാസമേ ആയിട്ടുള്ളൂ ആ വീഡിയോ ചെയ്തിട്ട് അന്ന് നമ്മൾ നട്ട ഇതാണ് ഇത് നോക്കി നിറയെ കുരു അതിൻ്റെ അതിരികളെല്ലാം പിടിച്ചിട്ടുണ്ട് നിറയെ കായകളുണ്ട് അപ്പോൾ ഇത് നമ്മൾ അന്ന് നട്ടതാണ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ വളം ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് ആട്ടിൻ കഷ്ടവും അതുപോലെ തന്നെ കോഴിവളവും ഇട്ടിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ കാപിടിക്കുന്നുണ്ട് പലരും ഇത് ഒരു വലിയ സുഖമില്ല അല്ലെങ്കിൽ നന്നായിട്ട് പിടിക്കത്തില്ല എന്നുള്ള ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നല്ല രീതിയിൽ തന്നെ എൻ്റെ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് എനിക്ക് നിങ്ങൾക്ക് കാണാമല്ലോ പലതിനും പല പല വലിപ്പമാണ് ഇപ്പോൾ കായ്ക്കാണെങ്കിലും അതിൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും അതെല്ലാം പല വലിപ്പത്തിലാണ് നിൽക്കുന്നത് ചിലത് നല്ല വലുതായിട്ട് വളരുന്നുണ്ട് ചിലത് പടർന്ന് വിസ്തരിച്ച് വളരുന്നുണ്ട് ചിലത് കൂടുതൽ കായകൾ പിടിക്കുന്നുണ്ട് ചില തിരികൾ നന്നായിട്ട് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിലാണ് എന്തായാലും കായകളൊക്കെ ആകുന്നത് എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് വളരുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാം കാണണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ ബൈ